ഭാഗ്യം കൊണ്ട് ആ ഒരു സ്പേസിലേക്ക് വന്ന് വീണതാണ് അപ്പം അതുവരെ കോളേജ് ജോയിൻ ചെയ്യുന്നിടം വരെ കമ്പനി തുടങ്ങണമെന്നോ ഒരു ഓണ്ടർപ്രണർ ആവണമെന്നോ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും നമ്മുടെ മനസ്സിലില്ല ഞങ്ങളുടെ ആദ്യത്തെ രണ്ട് വർഷം ഓഫ് സ്റ്റാർട്ടപ്പ് ജേണി പൊട്ടലുകളോട് പൊട്ടലുകളായിരുന്നു ഞങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത മൂന്ന് പ്രൊഡക്ട്സ് ഫെയിലായി ഐഡിയ അല്ല നമ്മുടെ പവർ ആ ഐഡിയ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന എന്നുള്ളതാണ് അപ്പം being open getting everyone's perspective എല്ലാവരുടെ അടുത്തുനിന്നും പഠിക്കുക അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് വളരാനുള്ള മാർഗം എക്സ് ഫ്ലിപ്കാർട്ട് എംപ്ലോയീസ് തന്നെ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്ത ഒരു അമ്പത് സ്റ്റാർട്ടപ്പ്സ് കാണും ബാംഗ്ലൂർ അപ്പം ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി സീറോയിൽ നിന്ന് തുടങ്ങി വലിയ സ്കെയിലിലേക്ക് മാറി കഴിയുമ്പം അത് ക്രിയേറ്റ് ചെയ്യുന്നത് വേറൊരു അമ്പത് കമ്പനീസിനെ ആയിരിക്കും ഓക്കെ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറായിട്ട് നമ്മൾ ഇരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ജേണി പറഞ്ഞാൽ Jofin first of all welcome അപ്പോൾ ജോഫിൻ്റെ ജേണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോഫിൻ ഒരു എൻജിനീയറിംഗ് കഴിഞ്ഞു എൻജിനീയറിംഗ് കഴിഞ്ഞ് ഇൻഫോസിലൊക്കെ ജോലി കിട്ടി അത് കഴിഞ്ഞൊരു ചെറിയൊരു കമ്പനി തുടങ്ങി അത് ഒരു ചെറിയ കമ്പനിയിൽ നിന്ന് ഒരു ഒരു ലക്ഷം യൂസേഴ്സിലേക്ക് കൊണ്ടുപോയി ആ കമ്പനീനെ ഒരു വലിയൊരു കമ്പനി അക്യൂർ ചെയ്തുകൊണ്ടുപോയി ഇവൻ ആ കമ്പനി തന്നെ ഇന്ത്യ ഓപ്പറേഷൻ മൊത്തം മാനേജ് ചെയ്ത് അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുത്ത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊരു അടുത്ത സ്റ്റാർട്ടപ്പ് തുടങ്ങിയേക്കണം ടോട്ടോ ലേണിംഗ് അപ്പോൾ ഇതിലിപ്പോൾ മനസ്സിലായിട്ടെന്ന് വെച്ചാൽ പാരൻസിന് നല്ല രീതിയിൽ എങ്ങനെ പാരൻറ്റിങ് കൊടുക്കാം എന്നുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അപ്പോൾ first of all thank you so much for joining with അപ്പോൾ ഇന്നത്തെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങളുടെ നിന്ന് പഠിക്കാനായിട്ട് എങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം ആ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് സക്സസ്ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്തതെന്നും അതിൽ നിന്ന് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തെന്നും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ടോട്ടോ ലേണിംഗിൽ കൂടെ എന്താണ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പോകണമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ജോഫിനും ചോദിച്ച് പഠിക്കാൻ പോകുന്നത് അത് ഓഡിയൻസിന് ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു സ്റ്റോറി ആയിരിക്കുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒന്ന് ക്യുക്കായിട്ടൊന്ന് ജോഫിൻ്റെ ഒരു ഒരു ക്യുക്ക് ഇൻട്രൊഡക്ഷൻ തന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ഷുവർ ഞാൻ ജോഫിൻ കോട്ടയത്താണ് വീട് കോട്ടയത്തെ വീട് മോസ്റ്റ് ഓഫ് മൈ ലൈഫ് ഇവിടെ തന്നെയായിരുന്നു പിന്നെ നിഖിൽ പറഞ്ഞതുപോലെ എൻ്റെ സ്കൂൾ എഡ്യൂക്കേഷനൊക്കെ കോട്ടയത്ത് തന്നെ എൻജിനീയറിങ് ചെങ്ങന്നൂർ എൻജിനീയറിങ് കോളേജ് രണ്ടായിരത്തി ആറ് തൊട്ട് പത്ത് വരെ അതിനുശേഷം രണ്ട് വർഷം ഇൻഫോസിസ് അതിനുശേഷം കൊച്ചിയിലേക്ക് വന്നു അന്ന് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് വിളിക്കുന്ന ഒരു ഇൻക്യുബേറ്റർ സ്പേസ് ഒക്കെ ഉണ്ട് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന വാക്ക് നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആവുന്ന ഒരു സമയമാണ് two thousand twelve thirteen time ഭയങ്കരമായിട്ട് അപ്പം ആ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു പ്രൊഫൗണ്ടസ് പിന്നെയുള്ള കഥ ഒബ്വിയസ്ലി എനിക്കിലും പറഞ്ഞു പക്ഷെ പേഴ്സണലി ഞാൻ നാട് കോട്ടയമാണെന്ന് പറഞ്ഞു എനിക്ക് വൈഫുണ്ട് കൊച്ചുണ്ട് ഇവിടെ കൊച്ചിയിൽ താമസിക്കുന്നു ഇതൊക്കെയാണ് ക്വിക്കായിട്ട് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഇത് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ചെറിയൊരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങി ചെറിയൊരു സ്ഥാപനം തുടങ്ങിയിരുന്നു അതിൽ നിന്ന് ഒരു പത്തെഴുപതോളം ക്ലയൻറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു ആ ഒരു ജേണി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും അത് ഷുവർ സോ ഞാനെപ്പോഴും പറയും ഭാഗ്യം കൊണ്ട് ആ ഒരു സ്പേസിലേക്ക് വന്ന് വീണതാണ് അപ്പം അതുവരെ കോളേജ് ജോയിൻ ചെയ്യുന്നിടം വരെ കമ്പനി തുടങ്ങണമെന്നോ ഒരു ഓണ്ടർപ്രണർ ആവണമെന്നോ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും നമ്മുടെ മനസ്സിലില്ല പക്ഷേ ഞാൻ ചെയ്ത സമയവും ആ ചെയ്ത കോളേജും വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ചെല്ലുമ്പം അന്ന് ഫോർത്തിലൊക്കെയുള്ള സീനിയേഴ്സ് ഉണ്ട് കമ്പനി റൺ ചെയ്യുന്നത് അന്ന് സ്റ്റാർട്ടപ്പ് എന്നാരും വിളിക്കുന്നില്ല ഇതിനെ രണ്ടായിരത്തി ആറ് ഏഴ് ടൈം അപ്പം കമ്പനി റൺ ചെയ്യുന്നവരുണ്ട് ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവിടുത്തെ ചെറിയ റോക്ക് സ്റ്റാർസ് ആണ് <laughs> അപ്പം ഒരു ഒരു ഗ്ലാമർ ഉള്ള കാര്യമാണല്ലോ കോളേജിൽ പഠിച്ചുകൊണ്ട് കമ്പനി തുടങ്ങുന്നു എന്ന് പറയുന്നത് അപ്പം അത് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ആൻഡ് കുറേയൊക്കെ ആ ഒരു ഗ്ലാമർ അവരുടെ അവർക്ക് കിട്ടുന്ന അറ്റൻഷൻ ഇതൊക്കെ ആയിരിക്കും നമുക്ക് അന്നേരം ഇൻസ്പയർ ചെയ്യുന്നത് അന്ന് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പ്രിട്ടി മച്ച് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയാം അല്ലെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അതിൻ്റെ ഇടയ്ക്ക് പഠിച്ചു ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും ഇടയ്ക്ക് അത് യൂസ് ചെയ്ത് എങ്ങനെ ഒരു കമ്പനി തുടങ്ങാം അല്ലെ എങ്ങനെ ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നാല് പേര് ചേർന്നിട്ട് ഓപ്പൺ ഔട്ട് ലാബ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമ്പനി തുടങ്ങി പ്രിട്ടി മച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ വെബ് ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റ്സ് ഉണ്ടാക്കും അപ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തും ചെങ്ങന്നൂര കടകളുടെ ഒക്കെ ചെന്നിട്ട് ചേട്ടാ ഒരു വെബ്സൈറ്റ് വേണോ എന്ന് ചോദിച്ച് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു വളരെ ചീപ്പായിട്ട് നമുക്ക് വലിയ ചിലവുകളൊന്നുമില്ല കോളേജിലായിരിക്കുമ്പോൾ അപ്പം വളരെ ചീപ്പായിട്ട് പല ചെറിയ റേറ്റിലൊക്കെ വെബ്സൈറ്റ്സ് ഉണ്ടാക്കി കൊടുക്കപ്പെടുന്ന ഒരു സ്ഥാപനം <laughs> ഇത് ഇത് എത്ര നാൾ റൺ ചെയ്തു അതേമാതിരി അത് എന്താണ് അതിന് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിച്ചു പോയത് ഞങ്ങൾ ഒരു മൂന്ന് വർഷം ആൻഡ് ഓണസ്റ്റ്ലി ഭയങ്കര ഒരു സീരിയസ് അറ്റംപ്റ്റ് ഒന്നും ആയിരുന്നില്ല അതോ ഇന്ന് തിരിഞ്ഞു നാലോക്കുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അന്നതൊരു പോക്കറ്റ് മണി സ്റ്റഫ് ആയിരുന്നു ഓക്കെ അപ്പം ഞങ്ങൾ മൂന്ന് സെക്കൻഡ് ഇയറിൽ തുടങ്ങി ഫോർത്ത് ഇയർ വരെ റൺ ചെയ്തു ഫോർത്ത് ഇയർ വരെയുള്ള സമയത്ത് നമുക്ക് കുറച്ച് സൈഡ് റവന്യൂ കിട്ടുന്ന ഒരു ഒരു ചെറിയ ആയിട്ടാണ് റൺ ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി ലക്കിലി ഓർ അൺലക്കിലി അപ്പോൾ നമുക്ക് എന്നായാലും ഇത് എപ്പോഴായാലും ഒന്ന് നമുക്ക് പോവാം പുറത്തേക്ക് പോവാം എന്നിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആക്കാം കുറേ പൈസയൊക്കെ സമ്പാദിക്കാം എന്നിട്ട് തിരിച്ചു വരാം എന്നൊക്കെയുള്ള ഒരു അഞ്ച് വർഷത്തിൽ തിരിച്ചു വരാം എന്നുള്ള ഒരു എഗ്രിമെന്റിലൊക്കെയാണ് എല്ലാവരും പല ജോലികളിലായിട്ട് പോയി പ്ലേസ്മെന്റ് ആണ് ആ കമ്പനി നിർത്തിയത് പ്ലേസ്മെന്റ് ആണ് പ്രിട്ടിമച്ച് ആ കമ്പനി നിർത്തിയത് അല്ലെങ്കിലും ഞങ്ങൾ തുടങ്ങുമോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ എല്ലാവരും വരുന്നത് മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് ഒരു ജോലി എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനമാണ് ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ് എന്ന് എന്നുള്ള ചിന്താഗതി തന്നെയാണ് ചാടിക്കേറി ഒരു കമ്പനി തുടങ്ങാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഒന്നും അപ്പോഴും ഇല്ല പക്ഷെ ആ കോൺഫിഡൻസ് ആയത് ഈ കമ്പനികൾ കയറി വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അപ്പം ഞങ്ങൾ ഒന്നിച്ച് തുടങ്ങിയവരിൽ ഒരാൾ നേവിയിൽ പോയി പിന്നെ പുള്ളി പിന്നെ തിരിച്ച് വന്നില്ല ഒരാൾ വേറൊരു കമ്പനിയിൽ പോയി പിന്നെ വേറെ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ നാല് പേര് ചേർന്നിട്ടാണ് വീണ്ടും കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ടു തൗസൻഡ് ട്വൽവിലാണ് അപ്പോൾ രണ്ട് വർഷം ഇൻഫോസിസിൽ ജോലി ചെയ്തപ്പം എനിക്ക് തോന്നിയത് ആ കോളേജിൽ വെച്ച് അത് ചെയ്തതുകൊണ്ട് എത്ര ചെറുതായിരുന്നുവെങ്കിൽ പോലും കോളേജിൽ വെച്ച് അത് ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഫീലുണ്ട് ഒരു കിക്കുണ്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ആ കിക്ക് എത്ര വലിയ കമ്പനിയിലാണെങ്കിലും എത്ര കംഫർട്ടബിൾ ആണെങ്കിലും ആ കിക്ക് കിട്ടില്ല എന്നൊരു ഫീലിങ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അഞ്ച് വർഷം എന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ആദ്യം ഉദ്ദേശിച്ചതുപോലെ എക്സ്പീരിയൻസ് ഭീകരമായ എക്സ്പീരിയൻസ് ഒന്നും ഇൻഫോസിസ് പോലൊരു കമ്പനിയിൽ കയറി ഏറ്റവും ചെറിയ റോളിൽ കയറിയിട്ടിരിക്കുമ്പം കിട്ടില്ല എന്ന് മനസ്സിലായി ഭീകരമായി പൈസ ഒന്നും സമ്പാദിക്കാൻ പോകുന്നുമില്ല അഞ്ചു വർഷം കൊണ്ട് എന്നും മനസ്സിലായി ഇനി ആൾക്കാർ പറയും ഇനി ജോലിക്ക് വേണ്ട എല്ലാവരും ഇനി ബിസിനസ്സിലേക്ക് വരാതെ ഇത് കേട്ടിട്ട് തോന്നില്ല അല്ല അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി രണ്ട് എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ഫീലിംഗ് ആണ് നമ്മൾ ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്നൊരു ഫീലിംഗ് ആണ് നമ്മൾ വലിയ കമ്പനിയിൽ ഒരു പ്രോസസ്സിന് ആ പ്രോസസ്സിൽ നമ്മൾ ഒഴുക്കിൽ അങ്ങ് പോവാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ നമ്മൾ കോളേജ് വെച്ച് ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യമായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നൊരു ഫീൽ എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീണ്ടും ഗ്രൂപ്പ് അപ്പ് ചെയ്ത് സംസാരിച്ചു തുടങ്ങി ഒരു വർഷത്തിന് ശേഷം തന്നെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് അപ്പം ഈ അഞ്ചു വർഷം എന്നുള്ള പ്ലാനൊക്കെ മാറ്റി വെച്ച് വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ ക്വിറ്റ് ചെയ്ത് ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ എപ്പോഴും പറയും ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം കോളേജിൽ വെച്ച് നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമുണ്ട് ആ ടൈം എന്തെങ്കിലും ചെയ്യാൻ പറ്റിയതുകൊണ്ട് അന്ന് ഞങ്ങൾ ഒന്നും ചെയ്തില്ല ഞങ്ങൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്തില്ല ഞങ്ങൾ ഭീകരമായി ഒന്നും ചെയ്തില്ല കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പക്ഷേ ഇൻസ്പിറേഷൻ പത്ത് എഴുപത് ക്ലയൻസിനെ മാനേജ് ചെയ്യുന്ന പറഞ്ഞ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് അതൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി <laughs> പക്ഷെ അത് അത് ഏറ്റവും വലിയ ഫാക്ടർ ഇൻസ്പിറേഷൻ ആണ് അതാണ് അത് കാരണമാണ് ഒരു ജോലി കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി രാജിവെച്ച് ഇറങ്ങുമ്പം നമുക്ക് ഭീകരമായി ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെ ഒന്നും തോന്നിയില്ല കാരണം അത് മറ്റേ സൈഡിൽ ഇൻസ്പിറേഷൻ അത്രയും സ്ട്രോങ് ആയിരുന്നു അപ്പോൾ ആ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എനിക്ക് എനിക്ക് തോന്നുന്നത് ജോഫിൻ്റെ ഈ ഒരു പ്രശ്നം പലരും നമ്മളുടെ പറയാറുണ്ട് കാരണം ഇപ്പോൾ ഇപ്പോൾ നല്ല ഐ ടി ഫാമിലൊക്കെ നല്ല വലിയ റോളിലിരിക്കുകയാണെങ്കിലും ഇവരെല്ലാവരും എത്ര വലിയ റോളാണെങ്കിലും ശരി അവരൊരു ചെറിയ പ്രോസസ്സായിരിക്കും ഹാൻഡിൽ ചെയ്യണം പക്ഷേ ഒരു കമ്പനി റൺ ചെയ്യുമ്പോൾ നമ്മൾ എൻ്റെ എൻ ടു എൻഡ് മാനേജ് ചെയ്യാനുള്ള ഒരു കിക്ക് നമുക്കതൊരു എപ്പോഴും ചിലപ്പോൾ ചില വലിയ പോസ്റ്റിലേക്ക് ആൾക്കാർക്കും അറിയാൻ പറ്റില്ല ഏത് ക്ലയൻറ്റാണ് എൻ്റെ ഈ സർവീസ് ഉപയോഗിക്കണം ചിലപ്പോൾ അറിയാത്തവരുണ്ടോ വലിയ കമ്പനികളിൽ ഐ തിങ്ക് ഇറ്റ്സ് അബ്സലൂട്ട്ലി കാരണം ഞങ്ങളെപ്പോഴും പരസ്പരം പറയുവാ പറയുമായിരുന്ന ഒരു കാര്യമുണ്ട് രണ്ട് വർഷം ഇൻഫോസിസിൽ നിന്നു ഞങ്ങൾ നാല് പേര് ചേർന്നാണ് പ്രൊഫൗണ്ടേഴ്സ് തുടങ്ങുന്നത് രണ്ടുപേര് ഇൻഫോസിസ് ആയിരുന്നു വേറെ രണ്ടുപേര് രണ്ട് സ്റ്റാർട്ടപ്പുകളിലായിരുന്നു എന്നിട്ട് ഞങ്ങളെല്ലാം ക്വിറ്റ് ചെയ്ത് ഒന്നിച്ച് വരികയാണ് രണ്ട് വർഷം ഇൻഫോസിസിൽ നിന്നതിനേക്കാട്ടിലും പഠിച്ചു ആദ്യത്തെ രണ്ട് മാസം സ്റ്റാർട്ടപ്പ് നടത്തിയത് അപ്പം കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുകയാണ് അന്ന് സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് കുറേ അധികം ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു ഭയങ്കര വേരീഡ് പേഴ്സ്പെക്റ്റീവ്സ് നമ്മുടെ അടുത്തേക്ക് വരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംഭവിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കൂടി ബാംഗ്ലൂരൊക്കെ ആയിരുന്നു ജോലി ഉണ്ടായിരുന്നു അത് നിർത്തിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ നാല് നാല് സ്ഥലങ്ങളിലായിരുന്നു എന്നിട്ട് നിങ്ങൾ കൊച്ചിയിലേക്ക് വന്ന് സ്റ്റാർട്ടപ്പ് വില്ലേജിൽ നിങ്ങളുടെ പ്രൊഫൗണ്ടേഴ്സ് തുടങ്ങി പക്ഷേ ആ ആദ്യത്തെ രണ്ട് മാസത്തെ learning was much bigger than two years two years of Infosys for sure ഒരു കമ്പനി നടത്തുന്ന പെർസ്പെക്റ്റീവിൽ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ എന്താണ് ക്യുക്ക് ലേണിങ്സ് നിങ്ങളുടെ പ്രൊഫൗണ്ടീസ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതിനെ കുറിച്ച് ഒബ്വിയസ്ലി സി uh, uh, നമ്മൾ എൻജിനീയേഴ്സ് കമ്പനി തുടങ്ങുമ്പോഴത്തേനും ടെക്നോളജിയാണ് എല്ലാം എന്നൊരു ചിന്തയുണ്ട് ഓക്കെ ആദ്യം ബ്രേക്കായ ഒരു പോയിന്റ് അതാണ് ടെക്നോളജി അല്ല എല്ലാം ഈ ഒരു കമ്പനി നടത്തുന്ന കാര്യത്തിൽ അതിലും അല്ല ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ല ചില സമയത്ത് അതിലും പ്രധാനമായിട്ട് ഉള്ള കാര്യങ്ങളുണ്ട് സെയിൽസ് ഫണ്ട് റേസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് അത് നന്നായിട്ട് മാനേജ് ചെയ്യുന്നത് പ്രോസസ്സുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊരു വലിയ ലേണിംഗ് ആയിരുന്നു ഓക്കെ ഓണസ്റ്റ്ലി ഞങ്ങളെല്ലാവരും ടെക്നോളജി സ്പേസ് എന്ന് അല്ലെങ്കിൽ ടെക്കീസ് ആണ് എല്ലാവരും കൂടെ ഒന്നിച്ച് വരുമ്പോഴത്തേനും we have to figure out the rest of the pieces എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ലേണിംഗ് ആയിരുന്നു രണ്ടാമത്തെ ഒരു ഒരു മൈൻഡ് ഷിഫ്റ്റാണ് മൈൻഡ് ഷിഫ്റ്റ് അത് കുറച്ചുകൂടെ സമയമെടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്താ എന്താ സ്റ്റാർട്ടപ്പ് സ്പേസിൽ എല്ലാം കുറേയും കൂടി ഓപ്പൺ ആണ് ഓപ്പൺ മൈൻഡഡ് ആണ് അത് ഒരാളുടെ അടുത്ത് ഒരാളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാനാണെങ്കിലും ആൾക്കാരുടെ വില്ലിങ്നെസ് ടു ഹെൽപ്പ് ആണെങ്കിലും ഒക്കെ ഭയങ്കര കൂടുതലാണ് അപ്പം അങ്ങനെ ആ വേൾഡ് ആ world of people being ready to help each other എന്ന് പറയുന്നത് and people being very open as well right എൻ്റെ ഐഡിയ ഭയങ്കര സീക്രഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പൊതിഞ്ഞ് വെക്കണം കൊക്കൂണിനകത്ത് വേറെ ആരും ഇത് കാണാൻ പാടില്ല ഇങ്ങനത്തെ ഒന്നും അല്ല സ്റ്റാർട്ടപ്പ് വേൾഡിനെ ഡ്രൈവ് ചെയ്യുന്നത് ഇതിന് മെയിൻ കാരണം എന്താണ് ഇത് നിങ്ങൾ എല്ലാവരും കൂടി ഒരു സ്റ്റാർട്ടപ്പ് വില്ലേജിൽ ഒരുമിച്ച് വന്നിരിക്കുന്നതിൻ്റെ പേരിലാണോ ഒരിക്കലും അല്ല ഞാൻ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് മാത്രമല്ല പറയുന്നത് അത് പുറത്തേക്കാണെങ്കിലും ഇപ്പം എനിക്ക് ഒരു ഒരു ഒരു ഏരിയയിൽ ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിനിൽ ആയിട്ട് ഔട്ട് റീച്ച് ചെയ്ത് hey can I get on a call for thirty minutes എന്ന് ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അതിന് ഒരുപക്ഷെ ഒരു കാരണം സ്റ്റാർട്ടപ്പ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഭയങ്കര കുറവാണ് അപ്പം പരസ്പരം ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ വളരാനുള്ള മാർഗം എന്നുള്ളതാണ് പിന്നെ ഒരുമാതിരി എല്ലാവരും തന്നെ മനസ്സിലാക്കുന്നു ഈ ആസ് എ സ്റ്റാർട്ടപ്പ് ഐഡിയ അല്ല നമ്മുടെ പവർ ആ ഐഡിയ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന എന്നുള്ളതാണ് അപ്പം being open getting everyone's perspective എല്ലാവരുടെ അടുത്തൊന്നും പഠിക്കുക അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് വളരാനുള്ള മാർഗം അപ്പം അത് ഒരു ഒരു കർമ്മ ഡ്രിവൺ കൾച്ചറാണ് സ്റ്റാർട്ടപ്പ് വേൾഡിലുള്ളത് അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് പ്രത്യേകിച്ചും ആ ഏർലി ടൈമിങ്ങിലൊക്കെ ഇപ്പോഴും ഒരുപാട് പേര് കണ്ടിന്യൂസ്ലി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഞാൻ പുതിയ സ്റ്റാർട്ടപ്പ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ചില ആൾക്കാർ ഇപ്പം എവിടെ നിന്നെങ്കിലും ഒരു നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് കേട്ടിട്ട് നമ്മളെ വാട്സാപ്പിൽ പിങ് ചെയ്യുക എനിക്കൊരു തോട്ടുണ്ട് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ പറ്റി നമുക്കൊരു നമുക്ക് എപ്പോഴേലും ഇരിക്കാം അല്ലെ നമുക്കൊരു കോളിൽ കയറാം എന്ന് ഇങ്ങോട്ട് പറയുന്ന ആൾക്കാരുണ്ട് റൈറ്റ് അപ്പോൾ അവരുടെ ഇന്റൻഷൻ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത് പ്യുവർലി പ്യുവർലി അത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ് എല്ലാവരും ഓരോ കോൺവെർസേഷനും നമ്മൾ കൊടുക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പം അത് അത് തന്നെയാണ് പ്യുവർലി ആ ഒരു ഗുഡ് വില്ലാണ് ആ ഗുഡ് വില്ല് ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു കൾച്ചറാണ് സ്റ്റാർട്ടപ്പിൽ അപ്പം ആ openness and openness and ready being ready to help each other എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് വേൾഡിലെ വലിയൊരു കൾച്ചറൽ ഷിഫ്റ്റ് ആയിരുന്നു ഈ ശരിക്കും കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്താണ് ഇപ്പോൾ ശരിയാണ് ഏഷ്യയിലെ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് പ്ലേസ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു അല്ലാതെ നിങ്ങളിതിൻ്റെ അകത്തുള്ള ആളാണല്ലോ അപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആസ് എ കേരള എന്ന് നോക്കുമ്പോൾ ഈ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സി കേരളം ഒരു കുഞ്ഞ് ഇക്കോസിസ്റ്റമാണ് അത് അത് അത് വളരെ ചെറിയ ഇക്കോസിസ്റ്റമാണ് ഒരു സിമ്പിളായിട്ട് നമ്മൾ സിലിക്കൺ വാലിയിലേക്കൊന്നും പോകണ്ട ബാംഗ്ലൂരായിട്ട് കമ്പയർ ചെയ്താലോ ചെന്നൈ ആയിട്ട് കമ്പയർ ചെയ്താലോ ഒക്കെ ഒരു വളരെ ചെറിയ ഇക്കോസിസ്റ്റമാണ് ആസ് ഫോർ സ്റ്റാർട്ടപ്സ് ഏറ്റവും പക്ഷേ പ്രധാനമായിട്ടുള്ളൊരു കാര്യം കഴിഞ്ഞ പത്ത് വർഷം അല്ലെ പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഗ്രസ് ഭയങ്കര വലുതാണ് ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ടാവണമെങ്കിൽ ഈ ഈ പറയുന്ന പോലെ പരസ്പര സഹകരണം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഫൗണ്ടേഴ്സ് അവരുടെ പ്രസൻസ് അവരുടെ അവൈലബിലിറ്റി ഒക്കെ ഭയങ്കര പ്രധാനമായിട്ടുള്ള ഫാക്ടേഴ്സാണ് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന് കുറച്ചധികം കാര്യങ്ങൾ നന്നായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടും കാരണം ഓൾറെഡി ഇത് മനസ്സിലായ കുറേ ആൾക്കാരുണ്ട് ഇപ്പം ബാംഗ്ലൂർ ഇക്കോസിസ്റ്റം എടുക്കുക എക്സ് ഫ്ലി എക്സ് എക്സ് ഫ്ലിപ്കാർട്ട് എംപ്ലോയീസ് തന്നെ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്ത ഒരു അമ്പത് സ്റ്റാർട്ടപ്സ് കാണും ബാംഗ്ലൂർ അപ്പം ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി സീറോയിൽ നിന്ന് തുടങ്ങി വലിയ സ്കെയിലിലേക്ക് മാറിക്കഴിയുമ്പം അത് ക്രിയേറ്റ് ചെയ്യുന്നത് വേറൊരു അമ്പത് കമ്പനീസിനെ ആയിരിക്കും ഓക്കെ അപ്പം അത് അത് അതൊരു കിക്ക് ഓഫ് ആണ് ഈ അമ്പത് കമ്പനിയിൽ ഇരുപത്തഞ്ചെണ്ണം ചിലപ്പോൾ ഭയങ്കര സക്സസ് ആവും അത് ഭയങ്കര എക്സ്പോണൻഷ്യലി ഇതിനെ അങ്ങ് വളർത്തും ആ ഒരു ടിപ്പിംഗ് പോയിന്റിലേക്ക് കേരള സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എത്തിയിട്ടില്ല അത് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മൾ വൈകിയാണ് തുടങ്ങിയത് നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ ഫാസ്റ്റായിട്ട് എത്തുന്നുണ്ട് ഒരു കാര്യം കമൻറ്റബിൾ ആയിട്ട് ഇപ്പം എൻ്റെയൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ളത് മറ്റ് ഇക്കോ സിസ്റ്റംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഗവൺമെന്റൽ സപ്പോർട്ട് എന്ന് പറയുന്ന സാധനവും ആ ഒരു സിസ്റ്റമിക് സപ്പോർട്ട് ഭയങ്കര കൂടുതലാണ് കേരളത്തിൽ ഇപ്പം Kerala startup eco startup mission പോലത്തെ ഒരു ഓർഗനൈസേഷൻ അവർ കൊടുക്കുന്ന സ്ട്രാറ്റജിക് സപ്പോർട്ട് ടാക്ടിക്കലായിട്ടുള്ള സപ്പോർട്ടുകൾ funding schemes space programmes events ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേറെ വേറെ പല ഇക്കോ സിസ്റ്റംസിലും ഉള്ള ഉള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ സിസ്റ്റമിക് സപ്പോർട്ട് ഒരുപാട് കൂടുതലുണ്ട് കേരളത്തിൽ പിന്നെ നമ്മൾ ഈ ഏഷ്യയിലെ best startup ecosystem awarded ആയത് അഫോർഡബിൾ ടാലൻറ്റ് എന്നുള്ള വിഭാഗത്തിലാണ് അഫോർഡബിൾ ടാലൻറ്റ് എന്നുള്ള കാര്യത്തിൽ ഫോർ ഷുവർ കേരളം ഒരു അഡ്വാൻറ്റേജ് ആണ് ഓക്കെ കേരളത്തിൽ ബൂട്ട് സ്റ്റാപ്പ് ചെയ്ത് ചെറിയ ഫണ്ട് ഉപയോഗിച്ച് ആ first phase of startup run ചെയ്യാനുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ട് ഐ മീൻ ലോവർ കോസ്റ്റും എക്സ്പെൻസസിലും ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് അപ്പോൾ കേരളത്തിന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് lack of good skills relatively good skills പലരും നമ്മുടെ നല്ല സ്കിൽസ് ഒക്കെ ചിലപ്പോൾ പുറത്തായിരിക്കും വർക്ക് ചെയ്യുന്നത് പക്ഷേ മലയാളികളുള്ള എല്ലാ ഐ ടി കമ്പനികളും കേരള ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ബാംഗ്ലൂർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ബാംഗ്ലൂർ എല്ലായിടത്തും ഉണ്ട് അപ്പം നല്ല സ്കിൽസ് പക്ഷേ സ്കിൽസ് അവൈലബിൾ ആണ് because of the education progress that have made over the of the over the years നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ പാസ് ഔട്ടായി വരുന്ന പിള്ളേർ യെസ് നിങ്ങൾ ട്രെയിനിങ് ചെയ്യും അല്ലാതെ റോ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോൾ മതിയോ അതോ എന്തൊക്കെ ചേഞ്ചസ് ആണ് അവർക്കൊക്കെ വരേണ്ടത് നൂറ് ശതമാനം പോരാ അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താ പറയുക അത് അത് ക്രിയേറ്റഡ് ആയിരിക്കുന്ന ഒബ്ജക്റ്റീവ് പലയിടത്തും ചെയ്യുന്നുണ്ടാവും പക്ഷേ ഒരു ഇൻഡസ്ട്രി റെഡിനെസ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ വളരെ മോശമാണ് ഗുഡ് തിങ് ഇസ് ഇതിനകത്തെല്ലാം ഒരു ഒരു ക്രീമി ലെയർ ഒരു ലെയർ ഓഫ് കുട്ടികളുണ്ട് അപ്പം ഒരു കോളേജിൽ നൂറ് പേരുണ്ടെങ്കിൽ പത്ത് പേര് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഉണ്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ലേൺ ചെയ്യുന്ന ആൾക്കാർ and I believe education as such ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് തളച്ചിടപ്പെടുന്ന ഒരു കാര്യമാവില്ല മൂവിങ് ഫോർവേഡ് കാരണം ഇൻഫർമേഷൻ എനിക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് റൈറ്റ് യുഡമി ഉണ്ട് കോഴ്സ് അറൗണ്ട് കോഴ്സസ് ഉണ്ട് ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റീസ് ഉണ്ട് ആൾക്കാർക്ക് പഠിക്കാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഐ ബിലീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന അല്ലെ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നിരിക്കുന്ന കാലം കഴിഞ്ഞു ഓക്കെ ഈ കോളേജിൽ ഒരു കോളേജിൽ എടുത്താൽ തന്നെ ഈ പത്ത് ശതമാനം കുട്ടികളുണ്ട് റോക്ക് സ്റ്റാർ ടാലൻറ്റ് ഉള്ള ആൾക്കാരുണ്ട് അത് അഞ്ചോ പത്തോ വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെക്കാളും ബെറ്ററായിട്ട് പഠിച്ചിറങ്ങുന്ന സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്നതും കാര്യങ്ങൾ ചെയ്ത് ചെയ്യുന്ന കുട്ടികളുണ്ട് ഓക്കെ ചിലർ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് കോളേജ് വെച്ച് തന്നെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങും കോളേജ് വെച്ച് തന്നെ സ്റ്റാർട്ടപ്പുകളിൽ വർക്ക് ചെയ്ത് തുടങ്ങും അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഓക്കെ അപ്പം പക്ഷേ ആവറേജിനെയും ബിലോ ആവറേജിനെയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാൻ താല്പര്യമില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കോളേജ് സിസ്റ്റംസിന് പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് അതിൽ കോളേജിനെ ബ്ലെയിം ചെയ്യാൻ പറ്റും പൂർണ്ണമായും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ fundamentally in the future education എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേറ്റഡ് ആവണം എന്ന് സ്ട്രോങ്ലി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം ആ സെൽഫ് മോട്ടിവേറ്റേഴ്സിന് അല്ലെ സെൽഫ് മോട്ടിവേറ്റഡ് ആൾക്കാർക്ക് വളരാനും സക്സസ്ഫുൾ ആവാനുമുള്ള ഒരുപാട് അവസരങ്ങൾ മുന്നിലുണ്ട് അപ്പം ആ അവസരങ്ങൾ ഉള്ളിടത്തോളം കാലം let's not worry about the educational system that is existing right കോളേജുകളോ ഐ ടി അല്ല എഞ്ചിനീയറിംഗ് കോളേജുകളെ പറ്റി കാര്യമായി വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അവരിച്ചിരി മോശമാണെങ്കിലും കുഴപ്പമില്ല if people really want to do it അത് ചെയ്യാനുള്ള ഇഷ്ടംപോലെ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇപ്പം ഇപ്പോൾ പ്രൊഫോം ഡി സി തന്നെ നിങ്ങൾക്ക് ഈ സിലിക്കൺ വാലിയിലൊക്കെ ഒരു ഒരു ആക്സിലേറ്റർ പ്രോഗ്രാമിനൊക്കെ പോകാൻ പറ്റി അപ്പോൾ അതിലേക്ക് എങ്ങനെ വന്ന് പെട്ട് അതേമാതിരി അതിൽ നിന്നുള്ള ലേണിങ്സ് എന്താണെന്നൊന്ന് പറയാം ഞാൻ ഒരു സ്റ്റെപ്പ് ബാക്ക് പോയിട്ട് പറയാം ഈ ആക്സലറേറ്റർ പ്രോഗ്രാംസ് ഇൻ ജനറൽ അത് നമുക്ക് തരുന്നത് എക്സ്പോഷറാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരള സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിൽ കുറവുള്ളത് and particularly two thousand twelve thirteen ടൈമിൽ ഇപ്പോഴത്തേതിനെക്കാട്ടിലുമൊക്കെ വളരെയധികം കുറവായിരുന്ന ഒരു കാര്യം എക്സ്പോഷറാണ് നമുക്ക് ചുറ്റും ഈ കാര്യം ചെയ്തിട്ടുള്ള ഉള്ള ഒരുപാട് പേരൊന്നും ഇല്ല അല്ലേ അപ്പം ഒരു കമ്പനി വലിയ സക്സസ് ആക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ എണ്ണം കുറവാണ് അപ്പം ഈ എക്സ്പോഷറിന് നമ്മൾ while Kerala is a great place for affordable talent നന്നായിട്ട് ബൂത്ത് സ്റ്റാപ്പ് ചെയ്യാനും ചെറിയ കോസ്റ്റിൽ സ്കെയിൽ ചെയ്യാനും ഒക്കെ അല്ല ഗ്രോ ചെയ്യാനൊക്കെയുള്ള സ്ഥലമായിരിക്കുമ്പം തന്നെ ഈ എക്സ്പോഷറിന് നമ്മൾ പുറത്തേക്ക് റീച്ച് ഔട്ട് ചെയ്തേ പറ്റൂ ഓക്കെ അവിടെയാണ് ഈ പുറത്തുള്ള ആക്സിലറേറ്റേഴ്സ് ഞങ്ങളുടെ ജേണിയിൽ ഹെൽപ്പ് ചെയ്തത് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ accelerator programme Microsoft accelerator programme Bangalore okay അപ്പോൾ അത് മൈക്രോസോഫ്റ്റ് റൺ ചെയ്യുന്ന പ്രോഗ്രാമാണ് അവർ ആറ് മാസത്തേക്കിന് നമുക്കൊരു ഓഫീസ് സ്പേസും ലിവിങ് സ്പേസും എല്ലാം തരും നമുക്ക് അവിടെ പോയി ആ ഓഫീസ് സ്പേസിൽ ഇരുന്ന് വർക്ക് ചെയ്യാം നമുക്ക് പിയർ ആയിട്ടൊരു പന്ത്രണ്ട് കമ്പനീസ് ഉണ്ടാവും അവരുടെ മെൻറ്റർഷിപ്പ് ഉണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ ടീമിൻ്റെ മെൻറ്റർഷിപ്പ് ഉണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇത് ആയിരുന്നു ആദ്യത്തേത് രണ്ടാമത് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ സിലിക്കൻ വാലിയിലുള്ള ബ്ലാക്ക് ബോക്സ് കണക്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം അത് specifically it was a programme design to bring in ഈ യു എസിന് പുറത്തുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ യു എസിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ കൾച്ചർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തൊരു ആക്സിലേറ്റർ പ്രോഗ്രാമാണ് അപ്പം അതും വീണ്ടും ഭീ ഭയങ്കരമായ ഒരു ചേഞ്ച് ആയിരുന്നു നമ്മളുടെ പേഴ്സ്പെക്റ്റീവിൽ ഉണ്ടാക്കിയത് നമ്മൾ എല്ലാ ഫൗണ്ടേഴ്സിനെയും കൊണ്ടുപോയി ആ ഞങ്ങൾ ഇപ്പം ബാംഗ്ലൂരത്തെ പ്രോഗ്രാം ഞങ്ങൾ അഞ്ച് പേര് പോയി അവിടെ റെസിഡൻഷ്യലായിട്ട് ചെയ്തു യു എസിലെ പ്രോഗ്രാം ഞങ്ങൾ രണ്ട് പേര് പോയി അത് അത് short term programme two weeks programme ആയിരുന്നു പക്ഷേ ആ ടു വീക്സ് നമ്മളിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് ഇൻ പെർസ്പെക്റ്റീവ് ഭയങ്കര വലുതാണ് അപ്പോൾ ആ എക്സ്പോഷറിന് വേണ്ടി നമ്മൾ കണ്ടിന്യൂസ്ലി റീച്ച് ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ആക്സിലേറ്റർ പ്രോഗ്രാം നമുക്കൊരു ബേസ് ഉണ്ട് ആ ബേസിൽ പോയി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഓക്കെ അപ്പം ആക്സിലേറ്റർ പ്രോഗ്രാംസ് അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങളുടെ ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ജേണിയിലെ ടേണിംഗ് പോയിന്റ്സ് ആയിരുന്നു ഈ ഈ രണ്ട് ആക്സിലേറ്റർ പ്രോഗ്രാംസ് ഇപ്പോൾ ഈ നിങ്ങളുടെ പ്രൊഫൗണ്ട് ഡിസീസ് തന്നെ ആ പ്രൊഡക്റ്റ് ഒക്കെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞില്ലേ ഈ ഇങ്ങനത്തെ ആക്സിലേറ്റർ പ്രോഗ്രാമിലൊക്കെ പോയിട്ട് അതെങ്ങനെയാണ് ആ എവിടെ നിന്നാണ് കിട്ടിയതൊക്കെ ഈ ഐഡിയ കൊള്ളാം ഇത് സക്സസ് ആവും എന്നുള്ള <laughs> രീതിയിൽ ആ ഒരു ജസ്റ്റ് ആ യുറേക്ക മൂവ്മെൻ്റ് ഒന്ന് പറയാമോ യാ സോ യുറേക്ക മൊമെന്റ്സും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലും കൂടുതൽ എന്താ പറയുന്നത് ഡിസപ്പോയിൻറ്റിങ് മൊമെന്റ്സും ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഓക്കെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയി എന്ന് പറയുമ്പം തന്നെ ഞങ്ങളുടെ ആദ്യത്തെ രണ്ട് വർഷം ഓഫ് സ്റ്റാർട്ടപ്പ് ജേണി പൊട്ടലുകളോട് പൊട്ടലുകളായിരുന്നു ഞങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത മൂന്ന് പ്രൊഡക്ട്സ് ഫെയിലായി അപ്പം ആദ്യം ഞങ്ങൾ ബിൽഡ് ചെയ്തത് ഒരു അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം ആയിരുന്നു ഒരു ഒരു സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടി അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം അത് അപ്പം ആദ്യത്തെ ആദ്യം ഞങ്ങൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത് പത്രവാർത്തയും ബ്ലോഗുകളും വായിച്ചിട്ടാണ് അപ്പം നമ്മൾ പറയും ഈ കാര്യം അനലിറ്റിക്സ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ അതിൽ സ്റ്റാർട്ടപ്പുകൾ ഭയങ്കരമായി വളരും അപ്പോൾ ഞങ്ങൾ ചിന്തിക്കും ഓക്കെ അനലിറ്റിക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത small and medium scale industries അവർക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇത് ട്രെൻഡിനെ ഫോളോ ചെയ്ത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്താണ് ഓക്കെ അവിടെയാണ് ആദ്യത്തെ ഞങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയത് വിച്ച് ഇസ് uh, നമുക്ക് ഈ ഈ മാർക്കറ്റിനെ പറ്റി ഒരു പിടുത്തവും ഇല്ല ഓക്കെ ഒരു small and medium scale industry എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല അപ്പം ഒബ്വിയസ്ലി ഇത് യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ പറ്റി ഒരു ഐഡിയയും ഇല്ലാതെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് അത് ഫെയിലായി ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തേത് രണ്ടാമത് ഞങ്ങളൊരു സോഷ്യൽ മീഡിയ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അപ്പം സോഷ്യൽ മീഡിയ സെൻറ്റിമെൻ്റ് അനാലിസിസും ഒക്കെ ആയിട്ട് ഒരു ഒരു ബ്രാൻഡിനെ പറ്റി ആളുകൾ എന്ത് പറയുന്നു എന്ന് പറയുന്നത് അപ്പം അന്നാണ് ഈ മൈക്രോസോഫ്റ്റ് ആക്സലേറ്റർ പ്രോഗ്രാം സംഭവിക്കുന്നത് അന്ന് ഞങ്ങൾ കൊച്ചിയിൽ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പം എല്ലാവരും ഓ കിടലൻ ഐഡിയ കൊള്ളാം ഇത് അടുത്ത ബില്യൺ ഡോളർ കമ്പനി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആക്സിലേറ്റർ പ്രോഗ്രാമിൽ പോയി ഫസ്റ്റ് ദിവസം ഒളിച്ചടുക്കി എന്ന് പറയാം ഓക്കെ ഫസ്റ്റ് ദിവസം ഞങ്ങൾ ഈ പറയുന്ന പോലെ കുറേ അവർ വിസിറ്റേഴ്സിനെ കൊണ്ടുവരും എല്ലാവരും പല സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് സ്റ്റാർട്ടപ്പ് നടത്തി വി സീസ് ഉണ്ട് ഇങ്ങനെ പലരുണ്ട് എല്ലാവരും ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല ഇവിടെ കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ കാണുമ്പോൾ ചെല്ലുമ്പോൾ ഇല്ല അപ്പോൾ അവസാനം മൈക്രോസോഫ്റ്റ് ആക്സിലേറ്ററിൻ്റെ സിഇഒ ഞങ്ങളെ റൂമിനകത്തേക്ക് വിളിച്ചിട്ട് ഒരു കോൺഫറൻസ് റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ലാപ് നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യം ചെയ്യുന്ന എത്ര കമ്പനീസ് ഉണ്ട് എന്നാണ് ഞാൻ പറയും ഞങ്ങൾ പറയും ഒരു ഒരു അഞ്ചാറ് കമ്പനീസ് കാണും ഞങ്ങൾക്ക് അറിയാവുന്ന ഇതൊക്കെയാണ് എന്ന് പറയും അന്നാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഒരു പുള്ളി പറഞ്ഞു മുന്നൂറ്റി ഇരുപത് കമ്പനിയെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു കാരണം അന്ന് മൈക്രോസോഫ്റ്റ് ആക്സിലേറ്ററിൻ്റെ സിഇഒ ആയിരുന്ന ആൾ അത് രണ്ടായിരത്തി പതിനാല് പതിമൂന്നാണ് പുള്ളി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സെയിം സാധനത്തിൽ ഒരു കമ്പനി ഉണ്ടാക്കി എക്സിറ്റ് ചെയ്ത മനുഷ്യനാണ് അത് അപ്പം പുള്ളിക്ക് ഈ മാർക്കറ്റ് വളരെ നന്നായിട്ട് അറിയാം ഓക്കെ അപ്പം പുള്ളി എന്നിട്ട് പറഞ്ഞു ഈ കീവേഡ് മാറ്റിയിട്ട് വേറൊരു കീവേഡ് വെച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ സെയിം പ്രൊഡക്റ്റ് ആണ് പക്ഷേ ഇഷ്ടം പോലെ ഉണ്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നവർ മുതൽ എൻ്റർപ്രൈസസിന് ഭീകരമായ കാശിന് വിൽക്കുന്നത് വരെയുള്ള പ്രൊഡക്ട്സ് ഉണ്ട് സൂചി കുത്താൻ ഇടയില്ല അതിനകത്ത് അപ്പം ഞങ്ങൾക്ക് something as simple as a proper market study was missing അത് ആ എക്സ്പോഷറാണ് അത് ഹെൽപ്പ് ചെയ്തത് റൈറ്റ് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് റിയലൈസേഷൻ വന്നു this is not the right thing that we should be building it's a very crowded market ഞങ്ങൾ പുതിയത് എന്ന് വിചാരിച്ച ഐഡിയ ആളുകൾ ചെയ്ത് പഴകിയ ഐഡിയ ആണ് എന്ന് മനസ്സിലാക്കിയത് ആ എക്സ്പോഷറിൽ നിന്നാണ് ഒരു ഒരു ഗൂഗിൾ സെർച്ച് അവേ ആയിരുന്നായിരിക്കാം പക്ഷേ എന്ത് സെർച്ച് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അതായിരുന്നു ആക്സിലേറ്റർ പ്രോഗ്രാം ചെയ്തൊരു വലിയ ടേണിംഗ് പോയിന്റ് ഞങ്ങൾ ആ അത് ആ പ്രോഗ്രാം കൂടെ പോയി പോയ സമയത്ത് ഞങ്ങൾ പ്രൊഡക്റ്റിനെ വീണ്ടും മാറ്റി ഐ ടെസ്റ്റിഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റിമോണിയൽ മാനേജ്മെന്റ് സർവീസ് ആക്കി മാറ്റി ഇതിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഡെഫിനേഷൻ വന്നിട്ട് എപ്പോഴാണ് ആലോചിച്ചത് ഇത് ഇനി ഇത് ഒരു വേറൊരു കമ്പനിക്ക് വിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എപ്പോഴാണ് ഇതെത്തിയത് ഞങ്ങൾ നമ്മുടെ നാലാമത്തെ പ്രോഡക്റ്റ് വൈബ് എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോഡക്റ്റ് അത് ഞങ്ങൾ ഞങ്ങളുടെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്ത് അല്ല ഞങ്ങൾക്ക് തന്നെ മനസ്സിലായ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ് അത് ഞങ്ങൾ രണ്ട് വർഷം കൊണ്ട് ഏതാണ്ട് വൺ ഫിഫ്റ്റി തൗസൻഡ് അടുത്ത് യൂസേഴ്സ് ഒരു ഹൺഡ്രഡ് പ്ലസ് കമ്പനീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സിനാരിയോയിലേക്ക് എത്തി ആ സമയത്ത് ആണ് നമ്മൾ ഫുൾ കോൺടാക്റ്റ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഫുൾ കോണ്ടാക്ട് നമ്മുടെ കോമ്പറ്റീറ്റർ ആയിരുന്നു അഗെയിൻ ഈ സ്റ്റാർട്ടപ്പ് സ്പേസിലുള്ള ഒരു കൊളാബറേറ്റീവ് മെൻറ്റാലിറ്റിയുടെ പ്രാധാന്യം അത് കോമ്പറ്റീറ്റർ ആയിരിക്കുമ്പോൾ തന്നെ അവരും റെഡി ആയിരുന്നു നമ്മളും റെഡി ആയിരുന്നു അവർ ചെയ്യുന്നത് തന്നെയാണ് നിങ്ങളും ചെയ്തത് അവർ ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം അവർക്ക് വലിയ മാർക്കറ്റ് പ്രസൻസ് ഉണ്ടായിരുന്നു നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം യു ആയിരുന്നു ഞങ്ങൾ ആയിരുന്നു അപ്പം അവർ മാർക്കറ്റ് അവിടുത്തെ മാർക്കറ്റിനാണ് സർവ് ചെയ്തിരുന്നത് നമ്മൾ അവിടുത്തെ നമുക്ക് എക്രോസ് ഉണ്ടായിരുന്നു അവിടുത്തെ മാർക്കറ്റും ഉണ്ടായിരുന്നു ഇവിടുത്തെ മാർക്കറ്റും ഉണ്ടായിരുന്നു പക്ഷേ ഫുൾ കോൺടാക്ട് കുറച്ചുകൂടെ ടൂ തൗസൻഡ് ടെന്നിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത കുറച്ചും കൂടെ പഴയ കുറച്ചും കൂടെ പ്രായമായ കമ്പനിയായിരുന്നു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിയായിരുന്നു പക്ഷേ ഡേറ്റ കളക്ഷനും മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് കുറച്ച് സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ് ഉണ്ടായിരുന്നു which FullContact did not have at that point of time അപ്പം രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ഒരുമിച്ച് സെർവ് ചെയ്തു അപ്പം ഈ രണ്ട് ഫോഴ്സസും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് രണ്ട് മൂന്ന് ഫുൾ കോൺടാക്ട് കസ്റ്റമേഴ്സിനെ ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ സെർവ് ചെയ്തു അപ്പം അവിടെ ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് എസ്റ്റാബ്ലിഷ്ഡ് ആയി over a period of like six to eight months ആ എയ്റ്റ് മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഒബ്വിയസ് ചോദ്യം അവരുടെ അടുത്തു നിന്ന് വന്നു ഷാൽ വി ജോയിൻ ഫോഴ്സസ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ അക്വസേഷൻ ജേണിയിലേക്ക് വന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയർ സ്കെയിലുള്ള ഒരു കമ്പനിയിലേക്ക് ചേർന്ന് കൂടുതൽ മാർക്കറ്റിലേക്ക് എത്താനും ഒക്കെയുള്ള ഒരു അവസരമായിരുന്നു അത് so we were all true believers in impact right ആ ഒരു മൈ സ്വീറ്റ് ചൈൽഡ് സിൻഡ്രോം എന്നുള്ള രീതിയിലല്ലാതെ ഇത് ഓവറോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ത് എന്ന് വിശ്വ എന്ന് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളെല്ലാവരും തന്നെ അതിലേക്കായിരുന്നു നമ്മുടെ ചിന്ത ഓക്കെ എങ്ങനെയായിരുന്നു ആ ഒരു ഡിസിഷൻ സ്വന്തം ബേബിനെ കൊടുക്കുന്ന സമയത്തുള്ള ഈസി <laughs> ഡിസിഷൻ നിങ്ങളൊരു ഓണസ്റ്റ്ലി ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ we were focused on the impact so we were at that point of time we had a clear calculation that okay impact would be much higher if we join forces with FullContact എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബേബിയെ കൊടുക്കുന്ന പോലത്തെ ഇമോഷണൽ പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലായിരുന്നു വി വെർ എക്സൈറ്റഡ് ഇങ്ങനൊരു കാര്യം ചെയ്യാനും ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നതിനെ പറ്റി എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കമ്പനി ബിൽഡ് ചെയ്യുന്ന ടൈമിൽ ചില കമ്പനികൾ പ്രൊഡക്റ്റ് കമ്പനികളായിരിക്കും അപ്പോൾ അവർ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നു അത് വിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൂന്ന് രണ്ട് മൂന്ന് വർഷമൊക്കെ ചിലപ്പോൾ റവന്യൂ ഉണ്ടാവില്ല ചിലവ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇനി അടുത്ത കമ്പനികളെന്ന് വെച്ചാൽ നിങ്ങളുടെ ആദ്യത്തെ വെബ്സൈറ്റ് കമ്പനി പോലെ ആദ്യം തന്നെ ആൾക്കാർ റവന്യൂ വന്നു തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ കമ്പനി തുടങ്ങുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഗുണം അല്ലാന്നുണ്ടെങ്കിൽ ഏതാണ് ഒരു ഈസി ജേണി എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ ഈസി ജേണി ആണോ എന്താണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഈ രണ്ടും ഞാൻ ഈസോ ഡിഫിക്കൽട്ടിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം may not be fair to everyone right അതിനേക്കാട്ടിലും കൂടുതലായിട്ട് ഐ ഐ വുഡ് ഒരു മൈൻഡ് സെറ്റാണ് റൈറ്റ് രണ്ടും വയബിൾ ആയിട്ടുള്ള ബിസിനസ് മോഡൽസാണ് രണ്ടും ആൾക്കാർ ചെയ്യുന്നത് രണ്ടിനും രണ്ട് ലെവൽ ഓഫ് റിസ്ക് ആണ് റിസ്കിനെ പറ്റി പറഞ്ഞാൽ ഒരു സർവീസസ് ജേണിയുടെ risk is way lower than product ജേണിയുടെ റിസ്ക് കാരണം സർവീസസ് കമ്പനിയിൽ ഒരു ക്യാഷ് ഫ്ലോ ജനറേറ്റിംഗ് ബിസിനസ്സാണ് if you do certain things well പ്രോജക്റ്റുകൾ കിട്ടും നമുക്ക് ഒരു കമ്പനിയുടെ പ്രോജക്റ്റ് കിട്ടും ആ പ്രോജക്റ്റ് ചെയ്തു കൊടുക്കും പൈസ കിട്ടുന്നു അപ്പോൾ നമുക്ക് സ്ലോലി അത് ഗ്രോ ചെയ്ത് വരാൻ പറ്റും ഫണ്ട് റേസ് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ഫണ്ട് റേസ് ചെയ്തില്ലെങ്കിലും ഒരു മെജോറിറ്റി ഓഫ് സർവീസസ് ബിസിനസ്സും മിഡ് സൈസിലൊക്കെ നിൽക്കുന്ന സർവീസസ് ബിസിനസ്സും ഫണ്ട് റേസ് ചെയ്യാറില്ല ഓക്കെ അവർ പതിയെ പതിയെ ലീനിയർ സ്കെയിലിൽ ഗ്രോ ചെയ്യും പിന്നെ ഒരു എക്സ്പോണൻഷ്യൽ സ്കെയിലപ്പ് വേണമെങ്കിലാണ് ഫണ്ട് റേസ് ചെയ്യുന്നതിലേക്കൊക്കെ പോകുന്നത് അപ്പം ഇതൊന്നുമില്ലാതെ ബൂത്ത് സ്റ്റാപ്പ് ചെയ്ത് ക്യാഷ് ഫ്ലോയുടെ മേളിൽ ബിൽഡ് ചെയ്യാനും and very decent cash flow ഉണ്ടാക്കാനും പറ്റുന്ന നല്ല ബിസിനസ് മോഡൽ തന്നെയാണ് services services business on the other side product എന്ന് പറയുന്നത് കുറേയും കൂടി എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒബ്വിയസ്ലി അതിന് റിസ്ക് വളരെ കൂടുതലാണ് യു ബിൽഡ് എ പ്രൊഡക്റ്റ് ആർക്കും ഇത് വേണ്ടെങ്കിൽ തീർന്നു അപ്പം you have to keep trying ഒരു പ്രൊഡക്റ്റ് ഒരു ജനറൽ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ പ്രൊഡക്റ്റ് സ്റ്റാർട്ടപ്സിൻ്റെ കേസിൽ പറയുന്നത് പത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ആണ് റിയലി ഹൈ സക്സസ് ആവുന്നത് ഒരു മൂന്നെണ്ണം കാണും മോഡറേറ്റ് സക്സസ് ലെവലിൽ പോകുന്നത് ബാക്കി ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫെയിലിയർ റേറ്റ് വളരെ കൂടുതലാണ് ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഗെയിമാണ് ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പം അതിന് വേണ്ട മൈൻഡ് സെറ്റും വേറെയാണ് അതിൻ്റെ മൈൻഡ് സെറ്റ് ഈ പറയുന്നത് നേരത്തെ നിഖിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ രണ്ടോ മൂന്നോ നാലോ വർഷം you may not even be making a substantial salary out of it അതായത് ഒരു ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ ഒരു ഇമോഷണൽ സൈൻ വേവ് ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് റൈറ്റ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഉണ്ടാക്കി ആരും യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മളൊരു ഫണ്ട് റൈസിന് ശ്രമിച്ചു ഫണ്ട് റൈസ് നടക്കുന്നില്ല ഇങ്ങനത്തെ ഒരുപാട് ലോ മൊമെൻസും അതുപോലെ തന്നെ ഒരുപാട് കിക്ക് കിട്ടുന്ന മൊമെന്റ്സും നടക്കുന്ന ഒരു ജേണിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫൗണ്ടേഴ്സൊക്കെ പോയിട്ട് കുറേ ആൾക്കാർ ഫണ്ട് റേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ഇങ്ങനത്തെ കമ്പനികളിൽ പൈസ ഇടുമ്പോൾ ആബ്സലൂട്ട്ലി <laughs> ഇത് ഈ ടെക് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റും കൂടി വേണം ഒബ്വിയസ്ലി പൈസ അതിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്യാം പക്ഷേ ഒരു പേഴ്സണൽ താല്പര്യം ടുവേർഡ്സ് എ ഹോൾ തിങ് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് റീസൺ ബീങ് ഒരു സ്റ്റാർട്ടപ്പ് പ്രത്യേകിച്ചും ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റേഴ്സ് അപ്പം ഒബിയസ്ലി നിഖിൽ ഇത് ചോദിക്കുമ്പം ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിൻ്റെ കാര്യമായിരിക്കും സിയുടെ കാര്യമായിരിക്കില്ലല്ലോ ഏർലി സ്റ്റേജിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നവരെ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് പൈസ മാത്രമല്ല ആ ആ വ്യക്തി കൊണ്ടുവരുന്ന എന്താ പറയുന്നത് കണക്ഷൻസും അവരുടെ ഹെൽപ്പും എല്ലാം ഭയങ്കര പ്രധാനമാണ് അപ്പം ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഹോൾ ഹാർട്ടഡ്ലി അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റും കൂടി വേണം ആ മൈൻഡ് സെറ്റ് വേണമെങ്കിൽ ഒരു പേഴ്സണൽ താല്പര്യവും വേണം ഓക്കെ രണ്ട് it's a very high risk investment okay അപ്പം അത് ഞാൻ ഇപ്പോൾ എൻ്റെ കേസിലെ ഇൻവെസ്റ്റേഴ്സിനോടെല്ലാം പറയുന്ന ഒരു കാര്യമാണ് it's a high risk high high reward game ഭയങ്കര ഹൈ റിസ്ക് ഉള്ള ഒരു എലിമെൻ്റ് ആണ് ഗെയിമാണ് ആൻഡ് ആ ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ടെൻ ഇസ്റ്റ് വൺ റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻവെസ്റ്റേഴ്സിനും ബാധിക്കുമല്ലോ പത്ത് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരെണ്ണം മാത്രമേ എക്സ്ട്രീംലി സക്സസ്ഫുൾ ആകത്തുള്ളൂ രണ്ട് മൂന്നെണ്ണം മോഡറേറ്റ് സക്സസ്ഫുൾ ആവും ബാക്കി പൈസ മുഴുവൻ പോവും അപ്പം ആ ഒരു mindset and readiness to that mindset obviously വേണം മൂന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പം it's better to actually build a portfolio of investments right diversify ചെയ്ത് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത് ഒരു ഇൻവെസ്റ്റ് ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ബെറ്റ് ചെയ്തിട്ട് അല്ലെ ഒരു കമ്പനിയിൽ ബെറ്റ് ചെയ്തിട്ട് ആ കമ്പനി തന്നെ ആ പത്തിലെ ഒന്നാവാൻ ഉള്ള പ്രോബബിലിറ്റി പ്യുവർ ഗെയിം ഓഫ് പ്രോബബിലിറ്റീസിൽ it's ten is to one problem lottery എടുക്കുന്ന മാതിരിയാണ് <laughs> അതെ ലോട്ടറി എടുക്കുന്ന <laughs> പക്ഷേ obviously you can do a lot of vetting founder ഫൗണ്ടറിന്റെ കഴിവുകൾ അവർ നിൽക്കുന്ന സ്പേസ് പ്രൊഡക്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെറ്റ് ചെയ്യാം പക്ഷെ whatever you do the chances of failure are still there it's a high risk game അപ്പം ഒരു ടിപ്പിക്കൽ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം it should not be your first investment ever നിങ്ങൾക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പം അത് അത് എന്നിട്ട് ഒരു ഹൈ റിസ്ക് ഇത് മുഴുവൻ പോയി പോകുന്നെങ്കിൽ പോയിക്കോട്ടെ it will not affect my day to day എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തുമ്പം മാത്രം അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹൈ റിവാർഡാണ് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വഴി ഭയങ്കരമായി എക്സ്പോണൻഷ്യൽ റിവാർഡ്സ് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഒത്തിരി അങ്ങനെയുള്ളവർ തിരിച്ചു വന്ന് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം but but we have to be aware of that okay ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെ ലിക്വിഡിറ്റിയോ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലത്തെ റിവാർഡ്സോ റെഗുലർ പാടില്ല പാടില്ല അപ്പോൾ ശരിക്കും നിങ്ങൾ ഇപ്പോൾ ഫുൾ കോണ്ടാക്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ടൈമിലൊക്കെ നിങ്ങളുടെ ഒരു എങ്ങനെയാണ് നിങ്ങളൊരു പൈസ മാനേജ് ചെയ്യുന്നത് പേഴ്സണലി മാനേജ് അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റാർട്ടപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ തോട്ട് ഉണ്ടായിരുന്നത് ലക്ലി ഫോർ അസ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ നല്ല അഡ്വൈസേഴ്സ് എപ്പോഴും ഉണ്ടായിരുന്നു ഓക്കെ അപ്പം എങ്ങനെ പൈസ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പം എൻ്റെയൊക്കെ പേഴ്സണൽ പെർസ്പെക്റ്റീവ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക വെരി സിമ്പിൾ നമ്മുടെ പ്രൊഫൗണ്ടസിൽ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ഒരു ഇൻവെസ്റ്റർ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു ആദ്യം കുറച്ച് പൈസ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പം അതൊരു സ്റ്റേബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അത് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുറച്ച് പൈസ വേറൊരു സ്റ്റോക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുറച്ച് പൈസ ആഗ്രഹത്തിൻ്റെ പുറത്താണെങ്കിൽ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പം ഞങ്ങൾക്ക് തന്നെ സ്റ്റാർട്ടപ്പുകളിൽ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും ഉണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടെ റിസ്ക് ലോ റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ശേഷമാണ് ഒരു സ്റ്റാർട്ടപ്പ് അവിടെ ആണ് ചെറിയൊരു ശതമാനമാണ് ഒബ്വിയസ്ലി സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകുന്നത് and as we as we build our wealth obviously നമ്മൾ നമ്മൾ നമുക്ക് അറിയാവുന്ന ഒരു സ്പേസ് ആണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് കംഫർട്ടബിളി റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് സ്റ്റാർട്ടപ്പ് സ്പേസ് ആണ് ഒബ്വിയസ്ലി അതുകൊണ്ട് will keep doing as we develop our wealth പക്ഷേ ഓൾവേസ് നമ്മൾ മനസ്സിൽ കോഗ്നിസൻ്റ് ആയിരിക്കും this is a high risk investment lose ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള പൈസ മാത്രമേ നമ്മൾ അങ്ങനത്തെ ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോവുള്ളൂ അപ്പം that depends on our our wealth അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ടോഡോ ലേണിങ്ങിലേക്കാണ് അപ്പോൾ കുറിച്ചിട്ടൊന്ന് പറയാമോ വളരെ സന്തോഷത്തോടെ പറയും സോ <laughs> uh, ഞാൻ ആദ്യം ചെയ്തതൊക്കെ ആയിട്ട് ഭയങ്കര ഒരു സംഭവമാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നാല് വർഷം മുമ്പ് എനിക്ക് കൊച്ചുണ്ടായി കൊച്ചുണ്ടായപ്പോൾ മുതൽ ഈ സ്പേസിനോട് ഭയങ്കര താല്പര്യം ഒരു കുട്ടി അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ജീവിതം മാറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു കുട്ടി എങ്ങനെയാണ് വളരുന്നത് അതിൽ പേരൻറ്റിൻ്റെ ആസ് എ പേരൻറ്റ് എൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ ഒത്തിരി ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ഒത്തിരി വായിക്കുമായിരുന്നു പഠിക്കുമായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ടോട്ടോ ലേണിംഗ് അപ്പം ടോട്ടോ ലേണിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് പേരൻസിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ബിക്കോസ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആറ് വർഷത്തിലാണ് കുട്ടിയുടെ നയൻറ്റി പെർസെൻറ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് ആൻഡ് ഈ ആറു വർഷത്തിൽ ഒരു കുട്ടി പഠിക്കുന്നത് ഒരു മൂന്ന് മണിക്കൂർ ലെക്ചർ അടിച്ചിട്ടല്ല പഠിക്കുന്നത് അത് കുട്ടിയുടെ ഓരോ ഇൻട്രാക്ഷനും കാണുന്ന ഓരോ കാര്യവും കേൾക്കുന്ന ഓരോ കാര്യവും ഓരോ ടച്ചും ഫീലും കുട്ടിയുടെ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിലേക്കാണ് ഫി ഫെഡ് ആവുന്നത് റൈറ്റ് എക്സ്പീരിയൻസുകളിൽ കൂടാണ് കുട്ടി പഠിക്കുന്നത് ആൻഡ് അടുത്ത ഫാക്ടറിസ് ഈ പ്രായത്തിൽ ആറു വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി എൺപത് എൺപത്തഞ്ച് ശതമാനം സമയവും വീട്ടിൽ മിക്കവാറും പേരൻസിൻ്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ സ്കൂളിൽ പോയാൽ പോലും majority of the time is actually spend at home so ഒരു പേരൻറ്റിൻ്റെ അറിവും ഒരു പേരൻ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഈ പ്രായത്തിൽ ആറു വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടിയുടെ തൊണ്ണൂറ് ശതമാനം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു പ്രായത്തിൽ കുട്ടിയുടെ ഫ്യൂച്ചറിനെ ഭയങ്കരമായി ഷേപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് വളരെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിരിക്കും നമ്മൾ എന്താ പറയുന്നത് ഒരു ഉമ്മ വയ്ക്കുന്നതോ ഒരു ഒരു തോളിൽ തട്ടി എന്തെങ്കിലും പറയുന്നതോ നമ്മൾ നല്ല എക്സാമ്പിൾ കാണിക്കുന്നതോ ഒക്കെ ആയിരിക്കും ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണെങ്കിലും ഭയങ്കരമായ ഇമ്പാക്റ്റാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെയാണ് പേരൻറ്റിൻ്റെ അവെയർനെസ് എന്ന് പറയുന്നത് ഇപ്പം പത്ത് ശതമാനം കുട്ടികൾ ഇൻ ഇന്ത്യ എന്തെങ്കിലും തരത്തിലൊരു ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് ഈ പത്ത് ശതമാനത്തിലെ ഒരു ശതമാനം ഉണ്ടാവും ചിലപ്പോൾ ഒരു ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ അവരെ നമ്മൾ ഡിറ്റക്ട് ചെയ്യും ചികിത്സിക്കും ഓക്കെ പക്ഷേ ബാക്കി ഒമ്പത് ശതമാനമുണ്ട് അവരെ ഒരു ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റി ആണെന്ന് പോലും ഡിറ്റക്റ്റഡ് ആവുന്നില്ല നമ്മുടെയൊക്കെ ക്ലാസ്സുകളിൽ പഠിക്കുമ്പം ഒരു പത്ത് ശതമാനം പിള്ളേരില്ലേ അവൻ പഠിക്കാൻ മണ്ടന അവൻ പഠിക്കാൻ മണ്ടിയാ ബുദ്ധിയില്ല എന്നൊക്കെ പറയുന്നത് ഫാക്ടസ് കറക്റ്റ് ടൈമിൽ ആറ് വയസ്സിനും ആറ് വയസ്സിന് മുമ്പ് പ്രിഫറബിളി നാല് വയസ്സിന് മുമ്പ് ഇത് ഡിറ്റക്റ്റഡായി കറക്റ്റായിട്ട് ഇൻ്റർവെൻഷൻ കൊടുത്താൽ ആ ഇതിനകത്തെ വലിയൊരു ശതമാനം ഡിസബിലിറ്റീസും അല്ലെ ഇഷ്യൂസും സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ അത് ആ ഇൻ്റർ അത് അത് മനസ്സിലാക്കേണ്ട ആൾ പേരൻ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് അത് ആ ആ പേരൻറ്റിൻ്റെ അവയർനെസ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന പത്ത് ശതമാനം അല്ലെ ഒമ്പത് ശതമാനം കുട്ടികളുടെ ലൈഫിനെ മാറ്റിമറിക്കും എന്ന് വിചാരിച്ചാൽ just think about the impact of it just think about the social economic impact of it right പത്ത് ശതമാനം കുട്ടികളും കൂടി കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുന്നു കൂടുതൽ സക്സസ്ഫുൾ ആകുന്നു അവരുടെ ലൈഫിൽ എന്നുള്ളത് അപ്പം പേരൻറ്റ് ആസ് എ പേരൻറ്റ് പേരൻറ്റിൻ്റെ involvement is very critical for our for for for that individual for the society for for the for humanity as a whole right അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ഞങ്ങൾ പേരൻറ്റിന് പേരൻറ്റിന് അവയർനെസ് ഉണ്ടാക്കുക പേരൻറ്റിന് നോളജ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് കോർ റൈറ്റ് നമുക്ക് ടോട്ടോ പേരൻസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് ഈ ആപ്പിൽ ഫ്രീ ആയിട്ട് ഒരുപാട് കോണ്ടന്റ് ഉണ്ട് പേരൻറ്റിന് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് കുട്ടിയുടെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് എവിടെ എത്തി നിൽക്കുന്നു എവിടെയെങ്കിലും കുറവുകളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാരണം പലപ്പോഴും നമുക്ക് പേരൻസിന് പോലും അറിയില്ല കുട്ടി ഏത് വയസ്സിലാണ് സംസാരിച്ചു തുടങ്ങേണ്ടത് ഏത് വയസ്സിലാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത് എന്നുള്ളത് അപ്പം അത് സയൻറ്റിഫിക്കലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ഇവാലുവേഷൻ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ സ്കിൽസ് ബെറ്റർ ആക്കാൻ വേണ്ടി പേരൻറ്റിനും ചിൽഡ്രനും കൂടെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നോർമലി കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഒക്കെ സജസ്റ്റ് ചെയ്യും ഇനിയും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം എന്നുള്ള ഒരു സിനാരിയോയിൽ ഉള്ള ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് പേരൻറ്റിങ് പ്രൊഫഷണൽസ് നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട് അപ്പം റെഡി വൺ ക്ലിക്കിൽ അവൈലബിൾ ആയിട്ട് അതൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആവാം തെറപ്പിസ്റ്റ് ആവാം പീഡിയാട്രീഷ്യൻ ആവാം പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ് ആവാം ഈ സ്പേസിലുള്ള പല പ്രൊഫഷ പ്രൊഫഷണൽസിലേക്കുള്ള ക്വിക്ക് ആക്സസും നമ്മുടെ ആപ്പിൽ കൂടെ കൊടുക്കും സോ ഒരു പേരൻറ്റിന് ഒരു സപ്പോർട്ട് ഇക്കോ സിസ്റ്റമാണ് ഒന്ന് അവരെ അവെയർ ആക്കുക അവരുടെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിനെ പറ്റി അവെയർ ആക്കുക രണ്ട് അവർക്ക് വേണ്ട ടൂൾസ് കൊടുക്കുക ഈ ആക്ടിവിറ്റി സജഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂന്ന് അവർക്ക് വേണ്ട സപ്പോർട്ട് റെഡിലി അവൈലബിൾ ആക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആപ്പിൽ കൂടി ചെയ്യുന്നത് അപ്പം ഒരുപാട് കോഴ്സസ് ഉണ്ട് നമുക്ക് ഒരുപാട് ഇൻഫ്ലു ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്രൊഫഷണൽസ് നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട് പേരൻസിന് എല്ലാവർക്കും കൂടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അവർ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഒക്കെയുള്ള കമ്മ്യൂണിറ്റി ഉണ്ട് എല്ലാം ആപ്പിൽ തന്നെ എല്ലാം ആപ്പിൽ തന്നെ അപ്പം ഇതിൽ കൂടെ we create better parents because better parents create better better child എന്നുള്ളതാണല്ലോ അപ്പം അതാണ് ഫോക്കസ് അതാണ് ടോട്ടൽ ലേണിംഗ് ചെയ്യുന്നത് uh-huh. അപ്പം നമ്മുടെ grand vision is to actually bring every every element ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എലിമെൻറ്റും it takes a village to raise a child എന്നാണല്ലോ so we want to bring that village together അതൊരു സ്കൂളാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും പേരൻറ്റിങ് പ്രൊഫഷണൽസ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ എലിമെൻസിനെയും ഒന്നിച്ചു കൊണ്ടുവന്ന് കുട്ടിക്ക് കുട്ടിക്ക് കുറേ കൂടി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രാമം okay very good very good community definitely കൊണ്ടുവരുന്നുണ്ട് ഇത് എവിടെയാണ് ഇപ്പം നമ്മൾ ഇവിടെ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അതോ ഓൾ ഇന്ത്യ ഇപ്പോൾ നമുക്കിപ്പോൾ ഓൾ ഇന്ത്യ ആണ് യൂസർ ബേസ് ഉള്ളത് ഓക്കെ നമ്മൾ ഏർലി സ്റ്റേജിലാണ് ഒരു ഒരു five thousand plus users total ഒരു കമ്മ്യൂണിറ്റിയിൽ like fifteen twenty thousand parents in the community ഒരു ക്ലോസ് ടു ഫിഫ്റ്റി പ്രൊഫഷണൽസ് ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്പം അത് അക്രോസ് ഇന്ത്യ പ്ലസ് കുറച്ച് Indians south side of India as well അപ്പം ഇന്ത്യൻ ഫോക്കസിലാണ് ഇപ്പം പക്ഷേ ഒബിയസ്ലി നമ്മൾ ഗ്ലോബൽ കണ്ടന്റും ഗ്ലോബൽ ഗ്രോത്ത് ആസ്പിറേഷൻസും ഉണ്ട് അപ്പം പക്ഷേ ഇപ്പോൾ നമ്മൾ India overall India market okay okay അപ്പോൾ ഇത് ഇത് എന്താ പറയുക വളരെ നിങ്ങൾ ഇത് ഇത് ഗ്രോ ചെയ്യിപ്പിക്കാനാണ് പോണത് അതോ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാൻ പോകണം എന്താണ് നിങ്ങളുടെ പ്ലാൻ <laughs> എക്സിറ്റ് uh, uh, ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളല്ല വെരി ഗുഡ് ഇമ്പാക്റ്റിന് വേണ്ടി കമ്പനി ഉണ്ടാക്കുക right and wherever that impact can be bigger you make decisions based on that എന്നുള്ളതാണ് സോ ഡെഫിനറ്റ്ലി ഇതിനെ uh, ഇത് ഗ്രോ ചെയ്ത് millions of parents across the globe benefited ആവണം അതാണ് നമ്മുടെ വിഷൻ റൈറ്റ് അതിനുവേണ്ടിയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് റൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ once once millions of people love our platform പിന്നെ നമുക്ക് അതിൽ നിന്നുള്ള അതിൽ നിന്നുള്ള റിട്ടേൺസ് നാച്ചുറലി വരും കാരണം as an acquisition or as uh, building it as a company or going IPO or whatever, right? Okay. So fundamentally we focus on that impact. Okay. ബാക്കിയൊക്കെ അതിന്റെ റിസൾട്ടുകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് എന്താണ് ആപ്പിന്റെ പേര് Toto parents Toto parents Toto parents എന്ന് search T O T T O parents അത് പറഞ്ഞാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം സെർച്ച് ചെയ്താൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് ഓക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം യൂസ് ചെയ്യാം ഓക്കെ വെരി ഗുഡ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു നമ്മളൊരു എൻഡ് ഓഫ് ഇൻ്റർവ്യൂവിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ജോഫിന് നമ്മുടെ ഒരു യങ് എൻ്റർപ്രീനേഴ്സിന് കൊടുക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കായിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണ് talk to a lot of people ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നമ്മുടെ പ്രീവിയസ് സ്റ്റാർട്ടപ്പ് എക്സ്പീരിയൻസിലാണെങ്കിലും ഇപ്പം വീണ്ടും സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ ആണെങ്കിലും ആദ്യത്തെ സ്റ്റാർട്ടപ്പ് എക്സ്പീരിയൻസ് നമ്മൾ സീറോയിൽ നിന്ന് നടത്തണം ഒന്നും അറിയില്ല പക്ഷേ ഇപ്പം കുറേയൊക്കെ കാര്യങ്ങൾ അറിയാം ഒരു എക്സ്പീരിയൻസിൽ കൂടെ കടന്നുപോയി എന്നിട്ടാണ് തുടങ്ങുന്നത് എന്നാലും we make mistakes the only way in which you minimise mistakes is you speak to a lot of people അപ്പം നമ്മളെ സഹായിക്കാൻ റെഡി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് have a load of conversations build keep that community around you നമ്മളെയൊക്കെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുക അവരോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മളുടെ പേഴ്സണൽ ലേണിംഗ് ആണ് ഈ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് ആസ് എ ഫൗണ്ടർ നമ്മുടെ പേഴ്സണൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ സ്റ്റാർട്ടപ്പിൻ്റെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ അപ്പം continuous learning continuous outreach for learning continuous outreach for mentors is one core piece അപ്പം ഏറ്റവും ചെറുതായിട്ട് ഒരു കാര്യം പറയാൻ നമ്മുടെ കോൺവെർസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് ഏറ്റവും ചെറുതായിട്ടൊരു കാര്യം പറയാനുണ്ട് അതാണ് അപ്പോൾ നാണില്ലാതെ എല്ലായിടത്തും പോയി പഠിക്കാൻ നിൽക്കുക അതെൻ്റെ പരിപാടി ഓക്കെ അപ്പോൾ ഈ ഒരു ഇപ്പം നമ്മൾ ഒരു നമ്മുടെ ചാനലിൽ എല്ലാവർക്കും താല്പര്യം വെൽത്ത് ക്രിയേഷൻ കൂടിയാണ് അപ്പം നിങ്ങളുടെ ഒരു ത്രൂ ഔട്ട് ജേണി എന്താണ് ഒരു wealth creation point of view ഒരു അഡ്വൈസ് എല്ലാവർക്കും തരാനുള്ളത് right. So uh, uh, I would say follow your heart. Right. Follow your heart and and you will enjoy wealth creation അത് അതൊരു മേജർ പീസാണ് അപ്പം ആ if your heart is purely on wealth creation then wealth creation is only thing that you do right if your heart is ഒരു ഒരു particular problem in which exist in the society അതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നന്നായിട്ട് സോൾവ് ചെയ്താൽ you will create wealth right അതിനെ വളരെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ hmm. പിന്നെ fundamentally the difference between wealth creation and uh, having money അല്ലെങ്കിൽ having spendable money is is is a big topic right ചെറിയ ടോപ്പിക് അല്ല അല്ലാന്ന് എനിക്കറിയാം പക്ഷേ uh, പക്ഷേ അത് ഓഫൺ നമ്മൾക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് റൈറ്റ് അപ്പം ഒബിയസ്ലി um, ഈ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ റിച്ച് ഡാഡ് പോർ ഡാഡൊക്കെ വായിച്ചു അതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും having disposable income to actually serve your lifestyle എന്ന് പറയുന്നതും വെൽത്ത് ക്രിയേഷനും രണ്ടിനെയും രണ്ടായി കാണുക എന്ന് പറയുന്നത് ഒരു ഒരു ഒരു കോർ പീസാണ് അപ്പം always focus on focus on both equally obviously ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും പക്ഷേ obviously focus on both equally thank you so much അപ്പോൾ ഈ ഈ സെഷനിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് വേൾഡിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായി അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് ഒരു സ്വന്തം കമ്പനി ഉണ്ടാക്കി അത് വിറ്റു പിന്നെയും രണ്ടാമത് എനർജറ്റിക് ആയിട്ട് അടുത്ത ഒരു കമ്മ്യൂണിറ്റി ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ നോക്കുന്ന അത് കാണുമ്പോൾ ഹ്യൂജ് റെസ്പെക്റ്റ് ചെയ്യൂ okay thank you so much ഇന്ന് സെഷന് വന്നതിനും ഈ ടൈം uh, നമുക്കും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു ഒരുപാട് <laughs> സന്തോഷം thanks for sure thank you